എല്ലാവർക്കും ഈ ഫേസ്ബുക്ക് ലൈവ് സെഷനിൽ സ്വാഗതം ഇന്ന് ഈ ഫേസ്ബുക്ക് ലൈവ് സെഷൻ ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നത് നമ്മുടെ July twenty twenty two admission cycle ഇപ്പൊ നടക്കുവാണ് എന്റെ last date thirty first of July ആണ് അപ്പൊ ഡേറ്റ് അടുത്ത് തുടങ്ങി എല്ലാവർക്കും ഇഗ്നോര പ്രോഗ്രാംസിനെ പറ്റി അറിയാനും ചേരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവ് സെഷൻ ഇപ്പൊ നിലവിൽ ചെയ്യുന്നത് ഈ ഫേസ്ബുക്ക് ലൈവ് സെഷൻ വഴി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സർട്ടിഫിക്കറ്റും ഡിപ്ലോമ പ്രോഗ്രാംസ് എന്നെ പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ആണ് ഒരു സെൻട്രൽ ആക്ട് ഓഫ് പാർലമെന്റ് മുഖാന്തരമാണ് ഇത് എസ്റ്റാബ്ലിഷ് ആയത് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് ഇഗ്നോ എസ്റ്റാബ്ലിഷ് ആയത് ഇഗ്നോക്ക് നാക് എ പ്ലസ് പ്ലസിന്റെ അംഗീകരണം കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താണ് ഇഗ്നോരോ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുക വെച്ചാൽ വിദ്യാഭ്യാസം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് എത്തിച്ച് ചേരേണ്ട ഒരു വഴിയാണ് ഇഗ്നോ ഇഗ്നോ ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ആണ് ഇഗ്നോക്ക് എല്ലാ പ്രായക്കാർക്കും ഇഗ്നോ കാറ്റർ ചെയ്യുന്നുണ്ട് ഏത് പ്രായക്കാർക്കും ഇഗ്നോയിൽ ചേരാം irrespective of region religion and gender അതുകൂടാണ്ട് IGNOU need based academic programmes ആണ് നൽകുന്നത് അത് എല്ലാത്തിനും പ്രൊഫഷണലും ഒരു വൊക്കേഷണൽ ഓറിയന്റേഷൻ ഉള്ള ഒരു പ്രോഗ്രാംസ് ആണ് ഇഗ്നു നൽകുന്നത് പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മാൻഡേറ്റ് കൂടിയും ഇഗ്നോക്ക് ഉണ്ട് ഇത് കുറച്ച് പ്രോമിനന്റ് ഫീച്ചേഴ്സ് ആണ് ഇഗ്നോര് ഇപ്പൊ ഇഗ്നോര് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇഗ്നോർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് അതുകൊണ്ട് ഇഗ്നോക്ക് ഒരു നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട് അതുകൂടാണ്ട് ഇഗ്നോക്ക് ഇഗ്നോർ അഡ്മിഷൻ റൂൾസ് എന്ന് പറയുന്ന ഒരു ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂൾസ് ആണ് അപ്പൊ ഏത് പ്രായക്കാർക്കും ഇഗ്നോർ കോഴ്സസ് ജോയിൻ ചെയ്യാം പിന്നെ നമ്മുടെ എല്ലാ കോഴ്സസും ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ട്വന്റി ട്വന്റിയുടെ കംപ്ലയൻസ് വഴിയാണ് എല്ലാ ഇഗ്നോർ പ്രോഗ്രാംസും ഓഫർ ചെയ്യുന്നത് പിന്നെ ഇഗ്നോർ എല്ലാ കോഴ്സസിനും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇപ്പൊ ഒരു മിനിമം ഡ്യൂറേഷൻ ഉണ്ട് ഒരു മാക്സിമം ഡ്യൂറേഷൻ ഉണ്ട് ഇപ്പൊ ബാച്ചിലേഴ്സ് ലെവൽ പ്രോഗ്രാം വെച്ചാൽ മിനിമം ഡ്യൂറേഷൻ ഒരു മൂന്ന് വർഷമാണ് മാക്സിമം ഒരു ആറ് വർഷത്തിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ലെവൽ പ്രോഗ്രാം തീർക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇഗ്നോ ഓഫർ ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് ഇഗ്നോയുടെ ഭരണ കേന്ദ്രങ്ങൾ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് ഇപ്പൊ റീജിയണൽ സെന്റേഴ്സിന് പറയാന്ന് വെച്ചാൽ ഞാൻ കൊച്ചിൻ റീജിയണൽ സെന്റേഴ്സ് സെന്ററിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ കേരളത്തിൽ തന്നെ നമുക്ക് മൂന്ന് റീജിയണൽ സെന്റർ ആണ് ഉള്ളത് ഒന്ന് വടകര കൊച്ചും പിന്നെ ട്രിവാൻഡ്രം അതുകൂടാണ്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാംസും കോസ്റ്റ് എഫക്റ്റീവ് ആണ് നമുക്ക് നമ്മുടെ എല്ലാ പ്രോഗ്രാംസിന് സോഫ്റ്റ് കോപ്പി ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസിന് ഈ ഗ്യാൻ കോഷൻ പറഞ്ഞ ഒരു ഡിജിറ്റൽ റിപ്പോസിറ്ററി എന്ന ഇഗ്നോക്ക് ഉണ്ട് ആ ഡിജിറ്റൽ റിപ്പോസിറ്ററി വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാംസിന് സോഫ്റ്റ് കോപ്പി ആയ study soft copy of the study materials നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാനുള്ള ഒരു കൺവീനിയൻസ് ഇഗ്നോ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഇഗ്നോക്ക് മൂന്ന് റീജിയണൽ സെന്റേഴ്സ് ആണ് ഉള്ളത് അക്രോസ് കേരള ഞങ്ങളുടെ ഓൾ ഓവർ ഇന്ത്യ ഞങ്ങൾക്ക് ധാരാളം റീജിയണൽ സെന്റേഴ്സ് ഉണ്ട് ഇഗ്നോ റീജിയണൽ സെന്റർ കൊച്ചിൻ ആറ് ഡിസ്ട്രിക്ട്സ് ആണ് കാറ്റർ ചെയ്യുന്നത് കൂടുതലും എറണാകുളം തൃശൂർ പാലക്കാട് കോട്ടയം ഇടുക്കി ആലപ്പുഴ പിന്നെ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് കൂടി ഉണ്ട് ഇഗ്നോയുടെ പഠനം എന്ന് പറയാ വെച്ചാൽ ഇഗ്നോ മെയിൻലി കുട്ടികൾക്ക് നൽകുന്നത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് കൂടെയാണ് ഇഗ്നോയുടെ പഠനം അത് കൂടാണ്ട് കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട് ഓൺലൈൻ വഴി പിന്നെ അത് കൂടാണ്ട് ഏത് സബ്ജക്റ്റിന്റെ പ്രൊജക്ട് പ്രൊജക്ട് കമ്പോണന്റ് ഉണ്ടെങ്കിൽ ആ ആ രീതിയിലും പഠനം ഇഗ്നോക്ക് ഉണ്ട് ഇഗ്നോയുടെ അസസ്മെന്റ് എന്ന് പറയുന്നത് തേർട്ടി പെർസെന്റ് അസൈൻമെന്റ് റെസ്പോൺസിന്റെ അസസ്മെന്റ് ആണ് പിന്നെ സെവന്റി പെർസെന്റ് നമ്മുടെ എക്സാം വഴിയുള്ള അസസ്മെന്റ് ആണ് അതുകൂടാണ്ട് അസസ്മെന്റ് ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ ഫീൽഡ് വർക്കും ഇന്റേൺഷിപ്പും അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് വെച്ചാൽ ആ രീതിയിലുള്ള അസസ്മെന്റ് ഉണ്ടാവും ഇപ്പൊ എം എസ് ഡബ്ല്യു പ്രോഗ്രാം എടുക്കുകയെന്ന് വെച്ചാൽ M S W field work ഒരു വെരി ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ് അപ്പൊ ആ field work assessment M S W പ്രോഗ്രാമിന് ഉണ്ടാവും അപ്പൊ ആ രീതിയിലുള്ള അസസ്മെന്റ് ആണ് ഇഗ്നോ ചെയ്യുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇഗ്നോ അഡ്മിഷൻസ് ഇപ്പൊ നിലവിൽ ഓപ്പൺ ആണ് നമ്മൾ July twenty twenty two admissions cycle ഇപ്പൊ ഓപ്പൺ ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് thirty first of July twenty twenty two ഇഗ്നോക്ക് അഡ്മിഷൻ സൈക്കിൾ രണ്ട് സെഷനിൽ ഉള്ളതാണ് വൺ ഇസ് ജാനുവരി സെഷൻ പിന്നെ ജൂലൈ സെഷൻ ഇപ്പൊ നിലവിൽ July session admission cycle open ആണ് താല്പര്യമുള്ള learners apply cheyan through the website https ignoadmission.samarth.edu.in ignore main website www.igno.ac.in varium ignore ella programs apply cheyan you can go to register online cheyidittu pinna click on fresh admission cheyda ningalku ignore programs of fresh aayita apply cheyan pattum ഇഗ്നോയില് ധാരാളം സർട്ടിഫിക്കറ്റ് ലെവൽ പ്രോഗ്രാംസ് ഉണ്ട് ഡിപ്ലോമ ലെവൽ പ്രോഗ്രാംസ് ഉണ്ട് പി ജി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട് ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട് അത് കൂടാണ്ട് കുറെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിന്റെ പ്രോഗ്രാംസ് കൂടി ഉണ്ട് അപ്പൊ ഈ ഫേസ്ബുക്ക് ലൈവ് സെഷൻ വഴി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സർട്ടിഫിക്കറ്റും ഡിപ്ലോമ പ്രോഗ്രാംസ് ഓഫ് ഇഗ്നോര ഫോക്കസ് ആയിട്ടാണ് ഈ ലൈവ് സെഷൻ ഞാൻ ചെയ്യുന്നത് നേരത്തെയും ഞാൻ ഒരു ലൈവ് സെഷൻ ചെയ്തിരുന്നു പക്ഷെ അതിന്റെ ഫോക്കസ് കൂടുതലും ഞാൻ മറ്റ് പ്രോഗ്രാംസിന്റെ മേലെയാണ് കൊടുത്തിരുന്നത് അപ്പൊ ഈ ലൈവ് സെഷൻ വഴി ഞാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാംസിനെ പറ്റിയാണ് പറഞ്ഞു തരാൻ പോണത് അപ്പൊ ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ common prospectus July twenty twenty two refer ചെയ്യുക ഇഗ്നോ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ കോമൺ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇത് ഞാൻ ഞങ്ങളുടെ ബ്രോഷറാണ് കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ബ്രോഷറും ഞങ്ങളുടെ റീജിയണൽ സെന്റർ കൊച്ചിന്റെ ഇൻഫർമേഷൻ ബ്രോഷർ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാം ആർ സി കൊച്ചിൻ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഗൂഗിളിൽ നിങ്ങൾ ഇഗ്നോ ആർ സി കൊച്ചിൻ കൊടുക്കുകയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെബ്സൈറ്റിന് ലിങ്ക് വരും H D T P S R C Cochin dot IGNOU dot A C dot I N ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ബ്രോഷർ ഡൗൺലോഡ് ചെയ്യാം അതിൽ ഞങ്ങളുടെ മുഖ്യമായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഞാൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ബാച്ചിലേഴ്സ് ലെവൽ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട് ബി എ ജി ഉണ്ട് ബി എ ഹിസ്റ്ററി ഉണ്ട് ബി എസ് സി ഉണ്ട് ബി കോം ഉണ്ട് എം സി ഉണ്ട് M A M S W M S C D F S M P G D F S Q M B C E C F E C F N ധാരാളം ഈ രീതിയിലുള്ള പ്രോഗ്രാംസ് ഒത്തിരി ഞങ്ങളുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസ് ആണ് റീജിയണൽ സെന്റർ കൊച്ചിന്റെ കീഴിലുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലിംസ് തരാണ് ഞങ്ങളുടെ മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാംസും ഞങ്ങളുടെ ബാച്ചിലേഴ്സ് ലെവൽ പ്രോഗ്രാംസും അതുകൂടാണ്ട് ഞങ്ങളുടെ പി ജി ഡിപ്ലോമ പ്രോഗ്രാംസും ഡിപ്ലോമ പ്രോഗ്രാംസും സർട്ടിഫിക്കറ്റ് ലെവൽ പ്രോഗ്രാംസും പിന്നെ അതുകൂടാണ്ട് ഞങ്ങൾക്ക് പി ജി സർട്ടിഫിക്കറ്റും കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് അതിൽ ഏറ്റവും ഇപ്പൊ മാസ്റ്റേഴ്സ് ലെവലിൽ നോക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് എം ബി എ പ്രോഗ്രാം ആണ് എം ബി എക്ക് ഇപ്പൊ നിലവിൽ ഓപ്പൺ മാറ്റ് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് any graduation with fifty percent marks can apply to the M B A programme programme of IGNOU അപ്പൊ അതുകൊണ്ട് ഒത്തിരി കുട്ടികൾ ഇപ്പൊ M B A programme join ചെയ്യാൻ താല്പര്യപ്പെടുന്നു ഇത് ഞങ്ങളുടെ സ്ക്രീൻഷോട്ട് ആണ് ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിന് W W W dot IGNOU dot A C dot ഇനിൽ കയറിയ നിങ്ങൾക്ക് ഫ്രഷ് അഡ്മിഷൻ വരെ എത്താൻ വേണ്ടി രജിസ്റ്റർ ഓൺലൈൻ വഴി ക്ലിക്ക് ചെയ്യുക അതിൽ ഫ്രഷ് അഡ്മിഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രീനാണ് ഓപ്പൺ ആണത് അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് last date of admission is thirty first of July twenty twenty two ഇതിൽ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ടത് അതിന്റെ ഒരു ഓൺലൈൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഹിന്ദിയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ പല രീതിയിലുള്ള ഡൗട്ട് ആണ് എങ്ങനെയാണ് ഞാൻ ഇഗ്നോർ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ഏത് പ്രോഗ്രാമിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അപ്പൊ അതിനുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ how to fill online application watch video എന്ന് പറഞ്ഞൊരു ലിങ്ക് കെടുപ്പുണ്ട് അപ്പൊ ആ ലിങ്ക് പോയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി ഫില്ല് ചെയ്യാം അത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം IGNOU admission dot Samarth dot E D U ആണ് ഈ പോർട്ടൽ ഓപ്പൺ ഇങ്ങനെ ആവണത് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ അതിൽ പ്രോഗ്രാം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് ഇത് കിടപ്പുണ്ട് ഹോം പേജിൽ തന്നെ പ്രോഗ്രാം ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിനെ പറ്റി അറിയാനുള്ള ഒരു താല്പര്യമുണ്ട് ആ പ്രോഗ്രാം ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇഗ്നോർ എല്ലാ പ്രോഗ്രാംസിനും ഒരു മിനിമം ഡ്യൂറേഷൻ ഉണ്ട് ഒരു മാക്സിമം ഡ്യൂറേഷൻ ഉണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് മിനിമം ഡ്യൂറേഷൻ സിക്സ് മന്ത്സ് ആണ് മാക്സിമം ഡ്യൂറേഷൻ ടു ഇയേഴ്സ് ആണ് ഇപ്പൊ ഒരു കുട്ടി ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുകയെന്ന് വെച്ചാൽ മിനിമം ആ കുട്ടിക്ക് ഒരു മിനിമം വൺ ഇയറിൽ കംപ്ലീറ്റ് ചെയ്യാം മാക്സിമം രണ്ട് രണ്ട് വർഷത്തിൽ പ്രോഗ്രാം തീർക്കുന്നതായിരിക്കും similarly for bachelors programme minimum three years ആണ് മാക്സിമം ആറ് വർഷത്തിൽ കുട്ടികൾക്ക് അത് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മാസ്റ്റേഴ്സ് ലെവൽ പ്രോഗ്രാം വെച്ചാൽ minimum two years maximum four years ഒരു സ്റ്റുഡന്റിന് ഡ്യൂറേഷൻ കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡിപ്ലോമയും ഡിപ്ലോമ പ്രോഗ്രാംസിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ് സോ നിലവിൽ നമുക്ക് ഇത്രയധികം ഡിപ്ലോമ പ്രോഗ്രാംസ് ഓഫറിലുണ്ട് അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞുതരാം diploma in early childhood care and education D C programme diploma in nutrition and health education D N H E programme diploma in panchayat level administration and development diploma in event management അതൊരു നല്ലൊരു പ്രോഗ്രാം ആണ് ഡിപ്ലോമ ഇൻ ടൂറിസം സ്റ്റഡീസ് ഉണ്ട് diploma in creative writing in English എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ഇപ്പൊ കുട്ടികൾക്ക് ഇംഗ്ലീഷ് താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ പ്രോഗ്രാം വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം ഡിപ്ലോമ ഇൻ ഉറുദു ലാംഗ്വേജ് ഉണ്ട് ഉറുദു ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് diploma in Urdu language programme opt ചെയ്യാം diploma in value added products from fruit fruits and vegetables ഇതൊരു പുതിയ പ്രോഗ്രാം ആണ് റീസെന്റ് ലോഞ്ച് ആയ ഒരു പ്രോഗ്രാം ആണ് കുട്ടികൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാം diploma in dairy technology diploma in meat technology diploma in watershed management diploma in horticulture diploma in women's empowerment and development diploma in H I V and family education diploma in business process outsourcing finance and accounting diploma in modern office practice diploma in paralegal practice diploma in aquaculture and diploma in retailing അപ്പൊ ഇത്തരത്തിലുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതുകൂടാണ്ട് ഞാൻ കുറച്ച് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിനെ പറ്റിയും പറഞ്ഞു തരാം ധാരാളം നമുക്കൊരു എഴുപതോളം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഈ സെഷനിൽ ഓഫറിലുണ്ട് അതിൽ certificate in library and information science C L I S certificate in disaster management C D M certificate in environmental studies C E S certificate programme on life and thought of doctor B R Ambedkar certificate in peace studies and conflict management C P S C M certificate in food and nutrition C F N programme ഈ certificate in food and nutrition വളരെയധികം ഒരു പോപ്പുലർ പ്രോഗ്രാം ആണ് അത് ധാരാളം ലാംഗ്വേജസിൽ ട്രാൻസ്ലേറ്റ് ആയ ഒരു പ്രോഗ്രാം ആണ് നിലവിൽ ഇപ്പോൾ അത് മലയാളം ലാംഗ്വേജിൽ അവൈലബിളും ആണ് certificate in rural development certificate in guidance certificate in information technology certificate in mobile application development ഒരു റീസെന്റ് ലോഞ്ച്ഡ് ആണ് ധാരാളം കുട്ടികൾ ഈ പ്രോഗ്രാമിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് certificate in teaching of English as a second language certificate in functional English certificate in Urdu language certificate in human rights certificate in consumer protection certificate in cooperation cooperative law and business laws certificate in anti human trafficking certificate in international huma- humanitarian law, certificate program in NGO management, certificate in business skills, certificate in communication and IT skills, certificate in business skills, certificate in communication and IT skills, advanced certificate in information security, certificate in fashion design. ഇത് ഒരു പുതിയ പ്രോഗ്രാം ആണ് ഇന്നിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് certificate in tourism studies certificate program in laboratory techniques certificate program in teaching of primary school mathematics certificate in HIV and family education, certificate in social work and criminal justice system, certificate in tribal studies, certificate in uh, certificate in organic farming and certificate in water harvesting and management അപ്പൊ ഇത്തരത്തിലുള്ള ഡിപ്ലോമയും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആണ് നിലവിൽ ഇഗ്നോ ഓഫർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാംസിന് ഏതെങ്കിലും താല്പര്യപ്പെട്ട പ്രോഗ്രാം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്ന് ജൂലൈ ആണ് സർട്ടിഫിക്കറ്റ് ഇൻ പോൾട്രി ഫാമിംഗ് കൂടാണ്ട് certificate in poultry farming certificate in bee keeping certificate in Arabic language certificate in French language certificate in Russian language certificate in Japanese language certificate in Korean language and culture certificate in Spanish language and culture ഇപ്പൊ ലാംഗ്വേജിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവും അപ്പൊ അവർക്ക് ഈ ഈ ലാംഗ്വേജിന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഒക്കെ ധാരാളം ഉണ്ട് അപ്പൊ അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്ത് പഠിക്കാവുന്നതായിരിക്കും സർട്ടിഫിക്കറ്റ് ഇൻ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ട് സർട്ടിഫിക്കറ്റ് ഇൻ പെർഷ്യൻ ലാംഗ്വേജ് ഉണ്ട് certificate in first aid certificate program in yoga certificate in health care based management certificate in newborn and infant nursing certificate in home based health care certificate in general duty assistance certificate in geriatric care assistance certificate in phlebotomy assistance certificate in home health assistance, certificate in community health, certificate in adolescent health and counseling, certificate in visual arts, sir, painting, certificate in visual arts, applied arts, certificate in performing arts, uh, theater arts, certificate in performing arts, Hindutani music and Karnataka music and Bharatnatyam and certificate in energy technology and management, certificate of competency in power distribution, certificate in solid waste treatment techniques, certificate in condition monitoring, certificate program in value education, certificate in solid waste management, certificate in community radio, and certificate in gender, agriculture, and sustainable development and communicative Sanskrit program. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് നമുക്ക് ഇഗ്നോ ഓഫർ ചെയ്യുന്നത് ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സൈക്കിളിൽ അതിൽ ഞാൻ കുറച്ച് പ്രോഗ്രാംസ് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു ഇതിനു വേണ്ടി ഹൈലൈറ്റ് ചെയ്യാം certificate in disaster management program അധികം ഒരു പോപ്പുലർ പ്രോഗ്രാം ആണ് അതിന് minimum eligibility criteria ten plus two or its equivalent ആണ് ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പൊ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്രിവെൻഷൻ മിറ്റിഗേഷൻ അങ്ങനത്തെ ഏരിയാസിൽ ഇൻട്രസ്റ്റ് ഉള്ള ലേണേഴ്സിന് ഈ പ്രോഗ്രാം വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം മിനിമം സിക്സ് മന്ത്സ് ആണ് മാക്സിമം ഡ്യൂറേഷൻ ടു ഇയേഴ്സ് ആണ് അതുകൂടാണ്ട് certificate in environmental studies program ഉണ്ട് ഇപ്പൊ എൻവയറമെന്റ് എൻവയറമെന്റ് റിലേറ്റഡ് ഇഷ്യൂസിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ പ്രോഗ്രാം വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം ഇതിന്റെ eligibility criterium ten plus two or equivalent equivalent ആണ് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി certificate in food and nutrition program മലയാളത്തിൽ ഒരു ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അപ്പൊ ഇത് താല്പര്യമുള്ള ലേണേഴ്സ് ഇത് ഓപ്റ്റ് ചെയ്യാം ധാരാളം കുട്ടികൾ ഈ പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ ഒരു ബേസിക് ഐഡിയ വേണമെങ്കിൽ ഈ പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യാം പിന്നെ certificate in nutrition and child care ഇപ്പൊ കുട്ടികളുടെ ന്യൂട്രീഷനും ഡെവലപ്മെന്റ് സ്കിൽസും പറ്റി മനസ്സിലാക്കാനുള്ള ഒരു പ്രോഗ്രാം ആണ് ഇത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ പ്രോഗ്രാം വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം പിന്നെ അത് കൂടാണ്ട് certificate in rural development program ഉണ്ട് ഇപ്പൊ റൂറൽ ഡെവലപ്മെന്റ് ഏരിയാസിനെ ചിലവർക്ക് താല്പര്യം കാണും ഇപ്പൊ എൻ ജി വർക്ക് ചെയ്യണവർ റൂറൽ ഏരിയാസിൽ എൻ ജി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ പ്രോഗ്രാമിന് ചിലവർക്ക് താല്പര്യം കാണും അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ പ്രോഗ്രാം ആഡ് ഓൺ പ്രോഗ്രാം ആയിട്ട് ഓപ്റ്റ് ചെയ്യാം B S W N S W ഒക്കെ പഠിക്കുന്ന വെച്ചാൽ അവർക്ക് ഇത് ഒരു റൂറൽ ഏരിയാസിലും വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന പെടുന്ന കുട്ടികളാണെച്ചാൽ അവർക്ക് ഇതൊരു ആഡ് ഓൺ പ്രോഗ്രാം ആയിട്ട് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ten plus two and its equivalent ആണ് അത് കൂടാണ്ട് certificate in human rights program ഉണ്ട് ഇപ്പൊ പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അങ്ങനത്തെ ജോലിക്കാര് അവർക്ക് ഡെയിലി ഒരു മാസസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സന്ദർഭം വരുന്ന ഒഫീഷ്യൽസ് ഉണ്ടാവും അപ്പൊ ആ രീതിയിലുള്ള officials definitely offer certificate in human rights program അതുകൂടാണ്ട് H I V and family education program ഉണ്ട് H I V and H I V ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എൻ ജി ഒസ് ഉണ്ടാവും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസ് ഉണ്ടാവും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതിൽ താല്പര്യം ഉണ്ടാവും അങ്ങനത്തെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് diploma in H I V and family education program opt ചെയ്യുക അതേമാതിരി certificate in H I V and family എഡ്യൂക്കേഷനും കൂടി ഉണ്ട് അപ്പൊ ഇത് സിക്സ് മന്ത് ആണ് diploma programs one year program ആണ് അതുമാതിരി സർട്ടിഫിക്കറ്റ് ഇൻ ട്രൈബൽ സ്റ്റഡീസ് ഉണ്ട് ഇപ്പൊ ട്രൈബൽ ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ടാവും അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഈ പ്രോഗ്രാം കുറച്ചുകൂടി താല്പര്യമായിരിക്കും അപ്പൊ certificate in tribal studies program വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഈ ഫേസ്ബുക്ക് ലൈവ് വഴി പറയാനുണ്ടായിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ ഡിപ്ലോമ പ്രോഗ്രാം ഒരു ആഡ് ഓൺ പ്രോഗ്രാം ആയിട്ട് ഓപ്റ്റ് ചെയ്യാം ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ആഡ് ഓൺ പ്രോഗ്രാം ആയിട്ട് ഇത് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതുകൂടാണ്ട് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഒരു ലേമൻ ആയാലും അവർക്ക് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ ഡിപ്ലോമ പ്രോഗ്രാംസ് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഞങ്ങളുടെ സെഷൻ പോലും ലൈവ് പോണത് ഈ Facebook session Facebook IGNOU regional centre കൊച്ചിന്റെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജ് വഴിയാണ് അതുകൂടാണ്ട് ഞങ്ങൾക്ക് ഒരു ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട് തീർച്ചയായിട്ടും കാണുന്നവർ ഇതൊക്കെ ഫോളോ ചെയ്യാം ഞങ്ങൾക്കൊരു യൂട്യൂബ് ഉണ്ട് ധാരാളം വീഡിയോസ് ഞങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനലും കാണുക അത് കൂടാണ്ട് നിങ്ങൾക്ക് ഈ സെഷനോ അല്ലെങ്കിൽ ഇഗ്നോരെ പറ്റി എന്തെങ്കിലും ഒരു ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് R C Cochin at the rate IGNOU dot A C dot ഇൻ്റെ ഒരു മെയിൽ ചെയ്യാൻ ഞങ്ങൾ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യാം അതുകൂടാണ്ട് ഞങ്ങളുടെ ഇഗ്നോ വെബ്സൈറ്റ് ഉണ്ട് റീജിയണൽ സെന്റർ കൊച്ചിൻ വെബ്സൈറ്റ് ഉണ്ട് H T T P R C Cochin dot IGNOU dot A C dot I N അതിൽ ഞങ്ങളുടെ ബ്രോഷർ ഉണ്ട് അതുകൂടാണ്ട് ഇഗ്നോ വെബ്സൈറ്റിൽ ഞങ്ങളുടെ കോമൺ പ്രോസ്പെക്ടേഴ്സ് ഉണ്ട് താല്പര്യം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ common prospectus July twenty twenty two IGNOU വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നന്നായി വായിക്കുക അതിൽ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാംസിനെ പറ്റി അറിയാൻ സാധിക്കുന്നതായിരിക്കും ഞങ്ങളുടെ link for online admissions IGNOU admission dot Samarth dot E D U dot I N നേരത്തെ പറഞ്ഞ മാതിരി last date is thirty first of July twenty twenty two അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഈ ലിങ്ക് ആക്സസ് ചെയ്യാൻ പറ്റും so thank you all for listening വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ കേട്ടുകൊണ്ടിരുന്നു തീർച്ചയായിട്ടും ഈ സെഷൻ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ സാധിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു നന്ദി നമസ്കാരം